നമസ്കാരം ഈ കൊറോണ കാലത്ത് ഈ ഒരു വിഷുബലം പറയണോ വേണ്ടായോ എന്ന് ഞാൻ പലതവണ ഇങ്ങനെ ആലോചിക്കുകയുണ്ടായി ഈ ദുരിതകാലത്താണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ അറിയുകയും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടം എന്ന് തോന്നിയതുകൊണ്ട് വിഷുബലം പറയാം ഒരു തീരുമാനത്തിലെത്തുകയും അത് ഈ വീഡിയോ ആക്കി എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തു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 ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആ ദശാകാലങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളോ കാര്യങ്ങളോ പ്രാർത്ഥനകളൊക്കെ നിത്യവും ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഔട്ടത്തിനര ചതയം പൂരുട്ടാതി മുക്കാൽ ഈ മൂന്ന് നാളുകൾ ചേർന്നാണ് കുംഭക്കൂർ കുംഭക്കൂറുകാർക്ക് എതിരായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും വിവേകപൂർണമായി പെരുമാറിയിട്ട് അവരെ വിജയിക്കാനുള്ള ഇടയവരും ധനപരമായ പുരോഗതി കൈവരിക്കും നല്ലൊരു സമയമായിട്ടാണ് പറയണേ പ്രണയ സാഫല്യം സന്താന സൗഭാഗ്യാദി ഗുണങ്ങൾ എന്നിവയ്ക്കെല്ലാം എന്നിവയെല്ലാം ഉണ്ടാവാം ശാരീരിക സുഖക്കുറവ് അനുഭവപ്പെടാം പൊതു പ്രവർത്തനത്തിന് യോജിച്ച സമയമായിട്ടില്ല മേടം ഇടവം മിഥുനം മാസങ്ങളിൽ വിദൂര സഞ്ചാരാദികൾ ചെയ്യാനിടയുണ്ടാവും ആൾ മറ്റുള്ളവരിൽ നിന്നും കുറ്റാരോപണങ്ങൾ കേൾക്കാൻ നമ്മൾ ആരോപണ വിധേയനാകാനുള്ള ഇടയുണ്ട് മനസ്സിന് സമാധാനം തീരെ ഉണ്ടാവില്ല കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ധനധാന്യാദി സമൃദ്ധി ഉണ്ടാവാനും കൃഷി വ്യാപാരാദികളിൽ അഭിവൃദ്ധി ഉണ്ടാവാനും അലസതയും ശരീരത്തിന് സുഖക്കുറവും ഉണ്ടാകാനും ഇടയുണ്ട് തുലാം വൃത്തിയം ധനുമാസങ്ങളിൽ സമൂഹത്തിൽ ഉന്നതി ഉണ്ടാവാം കാര്യവിജയപ്രാപ്തി ഉണ്ടാവാം മനസമാധാനം ഇല്ലായ്മ ഉണ്ടാവാം തൊഴിലിൽ തടസ്സം ഉണ്ടാകാം മോശമായ ഒരു കാലമായിരിക്കും തുലാം ധനും മകരം കുംഭം മീനം മാസത്തിൽ സമാധാനം കിട്ടും ഭൂമിക്ക് ഭൂമി ലാഭം കിട്ടും എന്ന് പറഞ്ഞാൽ പുതിയ ഭൂമി വാങ്ങാനിടയുണ്ടാവും ഉന്നത പദവികൾ വഹിക്കും സ്വജന ദുരിതം സ്വജനങ്ങൾക്ക് രോഗഭീതികളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്കും രോഗഭീതിയൊക്കെ ഉണ്ടാവാനുള്ള ഇടയുണ്ട് ആ കുംഭക്കൂറുകാർക്ക് അവരുടെ ദശാകാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അവരുടെ ദുരിതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരാദികൾ ചെയ്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം നമസ്കാരം